نتأكد بده أعوذ بالله السميع العليم من الشيطان الرجيم رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون كأن القرآن لين سيدي سليم സൂറത്തുൽ ബക്കറയിൽ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ആയത്തുകളല്ലേ ഓക്കെ അല്ലേ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് استعينوا بالصبر والصلاة فإنها آية. واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين അർത്ഥം ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുവിൻ അള്ളാഹുവിനോട് ഭയഭക്തി ഇല്ലാത്തവർക്ക് അവ- അത് ഒരു ബാധിച്ച കർമ്മം തന്നെയാകുന്നു അടുത്ത ആയത്ത് الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون സാരം അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക് അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക് തീർച്ചയാണ് നിശ്ചയം അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നും അല്ലാ അള്ളാഹുവിനിലേക്ക് മടക്കപ്പെടുമെന്നും ഹാഷിയങ്ങൾക്ക് അല്ലാത്തവർക്ക് ഖുഷുള്ള അള്ളാഹുവിൽ ഭയഭക്തിയുള്ള തക്കവയുള്ളവർ അല്ലാത്തവർക്ക് നിസ്കാരവും ക്ഷമയും വലിയ കഠിനമായ കാര്യമാണ് നിസ്കാരം ക്ഷമയും വലിയ കഠിനമായ ഭാരമേറിയ കാര്യമാണ് ഹാഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون അത് അവർക്കറിയാം അള്ളാഹുവുമായുള്ള ലിഖാ ഉണ്ട് അള്ളാഹുവുമായി ഒരു കണ്ടുമുട്ടാനുണ്ട് ആഖിറത്തിൽ കണ്ടുമുട്ടണം അള്ളാഹുവിനെ എന്നത് അവർ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അതുകൂടാതെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണെന്ന് എന്നഹും ഇലൈഹി ഇനി ഇസ്രായേൽ സന്തതികളോട് കാര്യങ്ങളൊക്കെ പറയാം അല്ലേ വീണ്ടും ഇസ്രായേൽ സന്തതികൾ ഓർമ്മിക്കുന്നു അള്ളാഹു സുബാനു താല ആയത്ത് നാൽപ്പത്തി ഏഴാമത്തെ ആയത്ത് يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين يا بني إسرائيل ഓ ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ സന്തതികളെ ഉറക്കെ പറയണേ നിങ്ങൾ സ്മരണ നിങ്ങൾ സ്മരിക്കുക നിങ്ങൾ ഓർക്കുക ഓർക്കുക നിങ്ങൾ ഓർക്കുക എന്റെ അനുഗ്രഹം എന്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക അല്ലത്തി അൻഅംതു അലൈക്കും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നതായ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നതായ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ സ്മരിക്കുക അന്നീ ഫവൽതുക്കും അലൽ ആലമീൻ ലോകരിൽ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയത് സത്യം നിങ്ങൾ നിങ്ങളെ ഞാൻ ലോകരിൽ ശ്രേഷ്ഠരാക്കിയത് ആലമീൻ അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരു ആയത്തിൽ നാൽപ്പത്തിനാലാമത്തെ സൂറത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു فلقد اخترناهم على علم على العالمين فلقد اخترناهم നാം അവരെ തെരഞ്ഞെടുത്തു ഏ, ഇഖ്താറ എന്ന് പറഞ്ഞാല് ഇഖ്താറ ആ, തെരഞ്ഞെടുത്തു നാം അവരെ അവരെ സായി മക്കളെ അല അൽമിന്റെ ഇൽമിന്റെ കാര്യത്തിൽ അലൽ ആലമീൻ ലോകനേക്കാൾ അപ്പം തസ്സീർ കസീറിൽ പറയാണ് ഇമാം ആസി പറഞ്ഞതായിട്ട് ബിമാ ഉർദു മിനൽ വർ റുസുലി വൽ അല ഫീ ദാലിക ഫീ ദാലിക ഇന്ന ലിക്കുല്ലി സമാനിൻ ആലം ഒഴുത്തൂമിനൽ മുൽക്ക് അവർക്ക് മുൽക്ക് നൽകപ്പെട്ടതിനാണ് ഒഴുത്ത് ഒഴുത്തു അത്വാ എന്ന് നൽകി ഒഴുത്തു നൽകപ്പെട്ടു ബിമ ഒഴുത്തു മിനൽ മുൽക്ക് മുൽക്ക് മലിക്ക് ആരാ മലിക്ക് മലിക്കുന്ന രാജാവ് മുൽക്ക് രാജാധിപത്യം രാജാധികാരം കിങ്ഷിപ്പ് റുസുൽ റുസുല് ആ മുർസലിങ്ങൾ അള്ളാഹുവിന്റെ ദൈവദൂതന്മാർ ദൈവദൂതന്മാർ വൽ കുത്തുബ് കിതാബുകൾ ഏതാണ് അവർക്ക് ഇറക്കപ്പെട്ട വേദങ്ങൾ ആ ജമാനിലെ ആ കാലത്തെ ഉണ്ടായിരുന്നതിൽ അവർക്കായിരുന്നു കുത്തുബ് കിതാബുകൾ പ്രവാചകന്മാർ രാജാധിപത്യം ഇതെല്ലാം മേൽക്കോയ്മ അവർക്കായിരുന്നു അതല്ലാതെ മുഹമ്മദ് നബി സല്ലാഹു വസ്ലമയുടെ ഉമ്മത്താണ് ഏറ്റവും ഉത്തമ സമുദായം എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ആകെ ക്യാമത്നാൾ വരെ ഉള്ളവരിൽ ഏറ്റവും ഉത്തമരല്ല ബനു ഇസ്രായേൽ ഏഹ് ആർത്ഥത്തിലല്ല ഇവിടെ ഏഹ് അന്നത്തെ സമാനില് എന്നാണ് തഫ്സീൽ പറയുന്നത് കാരണം ഫിദാലിക്ക സമാൻ ഫിദാലിക്ക സമാൻ സമാൻ എന്ന് പറഞ്ഞാൽ കാലം അക്കാലം ആ അതിന്റെ ലിക്കുല്ലി സമാൻ ആരം അപ്പം ഓരോ സമാനിലെ ഒരു ആരം ആരം എന്ന് പറയാം ഏഹ് ശരി ഓരോ സമാനിൽ ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരു ആയത്തിൽ പറഞ്ഞു അഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ചാം സൂറത്തിൽ ഇരുപതാമത്തെ ആയത്തായി وإذ قال موسى لقومه يا قوم اذكروا نعمة الله عليكم إذ جعل فيكم أنبياء وجعلكم ملوكا وجعلكم ملوكا وآتاكم ما لم يؤت أحدا من العالمين وإذ قال موسى موسى عليه السلام عليه السلام عليه പറയണം ഖുർആൻ السلام എന്ന് ഉപയോഗിക്കില്ല وإذ قال موسى ഉദുമ موسى عليه السلام എന്ന് പറഞ്ഞിട്ടുണ്ട് قال موسى موسى عليه السلام പറഞ്ഞ സന്ദർഭം ലിഖൗമിഹി മൂസ അവരോട് മൂസ അലൈഹി السلامനോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞ സന്ദർഭം കൗം പറഞ്ഞ സന്ദർഭം അല്ല മൂസ അലൈഹി അദ്ദേഹത്തിന്റെ ജനതയോട് കൗമിഹി കാല മൂസ മൂസ പറഞ്ഞ സന്ദർഭം കൗമിഹി അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശബ്ദമല്ല മഴയുണ്ട് ശബ്ദത്തിൽ പറയുന്നുണ്ട് കൗമിഹി അദ്ദേഹത്തിന്റെ ജനതയോട് എന്താ പറഞ്ഞത് യാ കൗം ഓ സമൂഹമേ ഓ ജനങ്ങളെ കൗമേ എന്താണ് ഉദ്കുറു ഉദ്കുറു ആ നിങ്ങൾ ഓർക്കുക നിങ്ങൾ സ്മരിക്കുക ഞാമത്തല്ലാഹി അലൈക്കും മറ്റത് കഴിഞ്ഞ ആയത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ആയത്തിൽ എന്താണ് ഞാമത്തിയാണ് അള്ളാഹു പറഞ്ഞതായിട്ടാണ് അള്ളാഹു പറഞ്ഞു എൻ്റെ അനുഗ്രഹം ഞാൻ ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക ഇവിടെ മൂസ അലി ഇസ്ലാം അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് അവർ മൂസ അലി ഇസ്ലാമിന്റെ ജനതയോട് പറയണം അപ്പൊ പറയണത് ഇത് പുതുക്കുറു ഞാമത്തല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക അലൈക്കും നിങ്ങൾക്കുമേ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്മരിക്കുക ഇത് എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ ഇത് നിങ്ങളിൽ നിന്ന് നബിമാരെ അവനാക്കി കാരണം നിങ്ങളിൽ നിന്ന് ബനു ഇസ്രായേലിൽ നിന്ന് നിരവധി നബിമാർ വന്നു അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് റഹ്മത്താണ് ഞാമത്താണ് അപ്പൊ ജാലക്കും മുരൂക്ക നിങ്ങളെ അവൻ രാജാക്കന്മാരാക്കി അവന്റെ അടിമകളായിരുന്നു ഒരു കാലത്ത് ബനു ഇസ്രായേൽ സമൂഹം പിന്നീട് യൂസുഫ് അലൈഹി സ്വലാമിന്റെ കാലഘട്ടം വന്നു യൂസുഫ് അലൈഹി സ്വലാമിന് ആധിപത്യം വന്നു അധികാരം കിട്ടി അപ്പം യൂസുഫ് അലൈഹി സ്വലാം ഏത് സന്തതി ഏത് സമൂഹത്തിൽപ്പെട്ടതാണ് യാക്കൂബ് നബിന്റെ മകനാണ് അല്ലെ യാക്കൂബ് നബിന്റെ മറ്റൊരു പേരാണെന്ത് അതെ അതെ ഇസ്രായേൽ അതുകൊണ്ടാണ് ബനു ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് അല്ലെ അപ്പൊ യൂസുഫ് നബി അലി ഇസ്ലാമിന് രാജാധികാരം കിട്ടി അതിനുശേഷം വീണ്ടും തുടർച്ചയായിട്ട് രാജാധികാരം വന്നു അപ്പൊ നമ്പിമാരും രാജാക്കന്മാരും ബനു ഇസ്രായേൽ സമൂഹത്തിന് പോലെ വന്നു മറ്റൊരാൾക്കും ലോകത്ത് മറ്റൊരു സമൂഹത്തിനും നൽകപ്പെടാത്തത് നിങ്ങൾക്ക് നൽകി അപ്പൊ ഇതേപറ്റി ഇമാം റാസി പറഞ്ഞത് എന്താണ് ഇമാം റാസി പറഞ്ഞായിട്ട് തഫ്സീർ ഇബ്നു പറയുന്നു ആ കാലത്തെ ആണ് ഉദ്ദേശിച്ചത് കാലത്തിൽ ഏറ്റവും ഉയർന്ന വിധാനത്തിലായിരുന്നു അവർ ഇനി ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ബനു ഇസ്രായേൽ സന്തതിക്കാളെക്കാളും ഉത്തമർ കാരണം ഖുർആനിൽ സൂറത്ത് ആര് ഇമ്രാനിൽ നൂറ്റി പത്താമത്തെ വചനമായിട്ട് നൂറ്റി പത്താമത്തെ ആയത്തായിട്ട് പറയുന്നു كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون ദാ, കുന്തും ഹയർ ഉമ്മത്ത് മുസ്ലിം സമൂഹത്തോട് അത് ഉമ്മത്ത് മുഹമ്മദ് ആദം അലൈഹി സ്വലാം മുതലുള്ള പരുസ്രായ സന്തതി എല്ലാവരും മുസ്ലിങ്ങളാണ് എല്ലാ നബിമാരെ അനുധാവനം ചെയ്തവർ അനുസരിച്ചവരൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് പക്ഷെ അവിടെ ഉദ്ദേശിച്ചത് കുന്തും ഹയർ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് മുഹമ്മദ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലമയുടെ സമൂഹം ആണ് എന്ത് നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി വന്ന സമൂഹങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളാകുന്നു മനുഷ്യരുടെ മാർഗദർശനത്തിനും സംസ്കരണത്തിനുമായിട്ട് ഇറക്കപ്പെട്ട സമൂഹങ്ങൾ രംഗത്ത് രംഗപ്രവേശം ചെയ്യപ്പെട്ട വന്ന സമൂഹങ്ങളിൽ ഉത്തമർ നിങ്ങളാകുന്നു ഉമ്മത്ത് മുഹമ്മദ് നിങ്ങൾ അങ്ങനെയാണ് നന്മ നിങ്ങൾ കൽപ്പിക്കുന്നു അനിൽ മുങ്ക തിന്മേ തിന്മേ നഹ ആ നിരോധിക്കുന്നു തിന്മയെ നിരോധിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ വതുമിനൂനബില്ല അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ അപ്പോൾ ഇങ്ങനെയുള്ള ധർമ്മം കൽപ്പിക്കുന്നു അധർമ്മം വിരോധിക്കുന്നു നന്മ കൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു വതുമിനൂനബില്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുകയും ചെയ്തു വലവ് ആമന അഹ്ലുൽ കിതാബിലെ ഖൈറൻ ലഹും ഈ അഹ്ലുൽ കിതാബുകാർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്കത് ഉത്തമമാണ് ഏഹ് വേദവാഹകർ അഹ്ലുൽ കിതാബുകാർ ആരാണ് ഇവിടെ ഉദ്ദേശ്യം ഏതൊക്കെ കിതാബിന്റെ ആളുകളാണ് ആ ശരിയാണ് തൗറാത്തിന്റെയും ഇഞ്ചിലിന്റെയും മിൻഹുമൽ മുഅ്മിനൂന വാക്തറുഹുൽ ഫാസിഖൂൻ അവരിൽ വിശ്വാസികളുണ്ട് അധിക പേരും പക്ഷെ അവരിൽ ഫാസ്റ്റീങ്ങളാണ് എന്താണ് ധിക്കാരികളാണ് ഇത് അഹ്ലി കിതാബുകാരിൽ വിശ്വാസികളായ ആളുകളുണ്ട് അഹ്ലി കിതാബിൽപ്പെട്ട പലരും പിന്നീട് നബിസല്ലാ വന്നപ്പം നബിസല്ലാ വിശ്വസിക്കുകയും ഖുർആൻ വിശ്വസിക്കുകയും മുസ്ലിങ്ങളായി മാറുകയും ചെയ്തു കാരണം അവരുടെ വേദത്തിൽ മുഹമ്മദ് നബിസല്ലാ ആഗമനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിശദ വിശദീകരണങ്ങളുണ്ട് മനസ്സിലായില്ലേ അത് മനസ്സിലാക്കി അഹ്ലി കിതാബുകാരിൽ പലരും ഇസ്ലാമിലെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ചിലരെന്ത് ചെയ്തു വിക്കാരപൂർവ്വം മാറിയുണ്ട് അറിഞ്ഞുകൊണ്ടും ഇസ്രായേൽ സമൂഹത്തിൽ നിന്നല്ലല്ലോ പ്രവാചകൻ വന്നത് എന്നത് കാരണം മാത്രം മാറിയുന്നവരായിരുന്നു ഇസ്മായിലിയരിൽ നിന്ന് അറബികളിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ വന്നത് നിവാർ ഒരു ഹദീസ് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി പറയാണ് അന്തം തുവക്കൂന സബ്ഗീന ഉമ്മതൻ അന്തം ഖൈറുഹ വഅക്റമുഹ അലല്ലാഹ് തറാൻ നിങ്ങൾ അത ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 70 എഴുപതാമത്തെ സമൂഹമാണ് നിങ്ങൾ എന്ത് പക്ഷേ നിങ്ങൾ അവരിലെല്ലാം ഉത്തമരും അവരിലെല്ലാം ആദരിക്കപ്പെട്ടവരുമാണ് എഴുപതാമത്തെ സമൂഹമാണ് നിങ്ങൾ ഉമ്മത്ത് എങ്കിലും ഏഹ് നിങ്ങൾ അവരിലെല്ലാം അവരെക്കാളേറെ അതിൽ എഴുപതിലും ആദരിക്കപ്പെട്ടവരും ഹൈറും ആണ് എന്ന് നബിസുല്ലാഹുസ്ലം പറയും ഇനി അടുത്ത ആയത് അഹ്ലു കിതാബുകാരെ ഇസ്രായേൽ സന്തതികളോട് അവർക്ക് അള്ളാഹു ചെയ്ത നിയമത്തുകൾ അനുസ്മരിപ്പിച്ച ശേഷം അള്ളാഹു ഓർമ്മിപ്പിക്കാൻ ഓർമ്മിക്കാൻ പറഞ്ഞ ശേഷം പിന്നീട് അള്ളാഹു പറയാണ് തഫ്സീർ ഇബ്നു കസീറിനെ സംബന്ധിച്ച് പറയുന്നത് ലമ്മാ ذكرهم تعالى بنعمه اولا عطف ذلك التحذير من طول نعمه نقمه بهم يوم القيامة അതായത് നിയമത്തിനെ കുറിച്ച് പറഞ്ഞു ഇനി നിക്കമത്ത് നിക്കമാണ് എന്താണ് നിക്കം പറയുമ്പം അവർക്ക് വരാനുള്ള ഭവിഷ്യത്തുകൾ കുറിച്ച് എന്ത് അതായത് ഈ സന്ദേശം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അന്ത്യനാളിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് തഹദീറാണ് ഇനി പറയുന്നത് അതായത് ആദ്യം അള്ളാഹു അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഞാമത്തുകളെ കുറിച്ച് പറഞ്ഞു അവരൻ ബിനിയാമഹി അവരൻ ലമ്മാതക്കർഹും താര ബിനിയാമഹി അവരൻ പിന്നെ അത്തഫദാലിക്ക് അള്ളാഹു അതിനെ ബന്ധിപ്പിച്ചു എന്തുമായിട്ട് അത്തഹദീർ എന്താണ് വാണിംഗ് അതിനെക്കുറിച്ച് അതാണ് അടുത്ത ആയത്തിൽ വാണിംഗ് മുന്നറിയിപ്പ് അള്ളാഹു അവരെ മുന്നറിയിപ്പ് അവർക്ക് മുന്നറിയിപ്പ് നൽകണം എന്താ واتقوا يوما لا تجزي نفس عن نفس شيئا لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا يؤخذ منها عدل ولا هم ينصرون തത്തു നിങ്ങൾ സൂക്ഷിക്കുക തക്ക നിങ്ങൾ സൂക്ഷിക്കുക യൗമൻ യൗമൻ ഒരു ദിവസം ആ ദിവസം ഏതാണ് ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ അന്ന് ഒരു നഫ്സും മറ്റൊരു നഫ്സിന് ഉണ്ടാവില്ല സഹായം ആവുകയില്ല സഹായം ചെയ്യാൻ കഴിയുകയില്ല അന്ന് അങ്ങനെയുള്ള ആ ദിവസം ഏതാണ് ആ ദിവസം യൗമുൽ ഖിയാമ ഏ വിധി ദിനം യൗമുദ്ദീൻ അല്ലേ അപ്പൊ യാതൊരാ ഒരാൾക്കും മറ്റൊരാൾ ഉപകാരപ്പെടുകയില്ല അങ്ങനെയുള്ള ദിവസം ലാ തജിദി നഫ്സുൻ അൻ നഫ്സിൻ ഷെയ്അ ഒരാൾ മറ്റൊരാൾക്ക് ഉപകാരപ്പെടാത്ത ദിവസം അതിൽ അതിൽ എന്ന് പറഞ്ഞാൽ നീതി നടത്തുന്നുണ്ട് ഇവിടെ ഫിദിയത്ത് അതായത് പ്രായച്ചിത്തമായിട്ട് ഒന്നും ദണ്ഡമായിട്ട് സ്വീകരിക്കപ്പെടാത്ത ദിവസം അതായത് പ്രായച്ചിത്തമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ തിഥിയായിട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് സ്വീകരിക്കപ്പെടാത്ത ദിവസം സ്വീകരിക്കപ്പെടാത്ത ദിവസം നിവധിക്കാരികൾക്ക് അള്ളാഹു അധികരിച്ചവർക്ക് ഒരു ഷഫാത്തും സ്വീകരിക്കപ്പെടുന്നതല്ല മുഗ്മിനുകളായ ആളുകൾ ഒരു ഷഫാത്ത് കിട്ടും പക്ഷെ മുഗ്മിനുകളായ ആളുകളാരാണ് അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ അനുസരിച്ച് നടന്നവരാണ് അള്ളാഹുവിന് മാത്രം അഭിഭാഗം ചെയ്തവരാണ് അവർക്കാണ് ഏത് ഷഫാത്ത് ഇട്ടുള്ളൂ സ്വാധീനങ്ങളുടെ അമ്പിയാക്കളുടെ അഹമ്മദ് മുസ്തഫ സല്ലാ അലിസ്ലമയുടെ ഷഫാത്തൊക്കെ കിട്ടുന്നു നബിസ്വല്ലാ അലിസ്ലമ ഷഫാത്തി എന്ന കാര്യം നമ്മൾ ഇതിനു മുമ്പ് ആയത്തിന്റെ വിശദീകരണത്തിൽ പഠിച്ചു അല്ലേ ഷഫാത്ത് ഉലുമ ഷഫാത്തുൽ കുബറ അല്ലേ നബിസ്വല്ലാ അലിസ്ലമയുടെ ഷഫാത്ത് ഉണ്ട് പക്ഷെ അത് ആർക്കാണ് ഉപകരിക്കുള്ളൂ അള്ളാഹുവിനെ അനുസരിച്ചവർക്കേ ഉപകരിക്കുള്ളൂ അല്ലാതെ അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് നബിന്റെ ഷഫാത്ത് കിട്ടുകയില്ല അത് പ്രയോജനം ചെയ്യാൻ കിട്ടുകയില്ല പല ആയൊക്കെ സ്വീകരിക്കപ്പെടുകയില്ല منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون അവർ നസറ എന്താ നസറ സഹ- ആ സഹായം സഹായിച്ചു നസ്സുറ് സഹായം മസ്തുറ് നസറ മാതിയല്ലേ പേര് മാതിയല്ലേ അപ്പൊ നസറ എന്താ അർത്ഥം സഹായിച്ചു സഹായിച്ചു വലാഹും യുൻസറൂൻ അവർ സഹായിക്കപ്പെടുന്നവരുമല്ല താക്കോലെടുത്ത്. രണ്ട് ബാഗുണ്ടോ വലാഹും അവർ സഹായിക്കപ്പെടുന്നതുമല്ല അപ്പോൾ ആ ദിവസം ഖിയാമത്ത് നാളിൽ വിധി ദിവസം പരലോകത്ത് ഇതൊന്നും ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല മറ്റൊരാൾ ഏഹ് പിന്നെ ഒരാൾക്കും സഹായം ലഭിക്കുന്നതല്ല അള്ളാഹു ധിക്കരിച്ച ഒരാൾക്കും സഹായം ശുപാർശയോ ഒന്നും ലഭിക്കില്ല അള്ളാഹു പറഞ്ഞില്ലേ ആയത്തിൽ കുറിച്ച് അറിയില്ലേ എന്തല്ലതി ഇല്ല അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ഷഫായത്ത് ചെയ്യുന്നവൻ ആരുണ്ട് ശുപാർശ ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ അനുമതിയോട് കൂടിയാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലം പോലും ഷഫാത്ത് എന്താണ് ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ പറ്റില്ല എന്നാണ് അത് സഹായ സഹായം ഉപകാരം ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം അള്ളാഹു പറയുന്നത് വേറൊരു ആയത്തിൽ ഭാരം ചുമക്കുന്ന ഒരാളും ബേഡൻ ഭാരം ചുമക്കുന്ന ഒരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കില്ല അന്നേ ദിവസം മനസ്സിലായോ ഏഹ് എന്ന് പറഞ്ഞാല് വിസ്റ് മനസ്സിലല്ലേ വിസ്റ് വലാത്ത തസിറു വാസിറത്തും വിസ്ര ഉഖ്റാ ഒരാളും ഭാരം ചുമക്കുന്ന ഒരാളും ആ ഭാരം അതേപോലെ വേറെ ഇപ്പൊ സൂറത്തിൽ അബസ സൂറത്ത് അബസ പഠിച്ചിട്ടുണ്ട് അല്ലേ അബസ അതില് إذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه അടുത്തതെന്താ لكل امرئ منهم يومئذ شأن يعنيه لكل امرئ منهم يومئذ شأن يغنيه لا فإذا جاءت الصاخة ആ ഘോര ശബ്ദം കാതടപ്പിക്കുന്ന ആ ശബ്ദം ഏഹ് ഘോര ഘോഷം വന്നാൽ അത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പറയുന്നത് ഏ, വിധി ദിവസത്തെ കുറിച്ചാണ് പറയുന്നത് ഇതാ ജാഅത്തി സ്വാഖ ഓടുന്ന ദിവസം എവിടെ പിന്നെ അഹീ അവന്റെ സഹോദരനിൽ നിന്ന് അവന്റെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും ഓടി അകടുന്ന ദിവസം സാഹിബത്ത് അവന്റെ ഭാര്യ ഇണ അവന്റെ ഭാര്യയിൽ നിന്നും ഭാര്യയാണെങ്കിൽ ഭർത്താവിൽ നിന്നും ഭർത്താവാണെങ്കിൽ ഭാര്യയിൽ നിന്നും മനസ്സിലെ ബനി അവന്റെ മക്കളിൽ നിന്നും അവസ്ഥയിലെ അകലുന്ന സന്ദർഭം കാരണം എന്താ കാരണം ഓരോ മനുഷ്യനും അവനവന്റെ കാര്യം തന്നെ നോക്കാനുണ്ട് സംഭവം കാരണം അവനവന്റെ നഫ്സ് നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് നടക്കാം ആ സന്ദർഭത്തിൽ ഉമ്മാനെ കണ്ടാല് അവിടെ മൈൻഡ് ചെയ്യാൻ സമയമല്ല ഉപ്പയെ കണ്ടിട്ട് ഏഹ് അവിടെ നോക്കാൻ പറ്റില്ല ശരിയല്ലേ അപ്പോൾ സ്വന്തം നെസ്റ്റിന്റെ കാര്യത്തിൽ എന്താ തീരുമാനമാവാതെ സ്വർഗത്തിലെത്തിപ്പെട്ട പ്രശ്നം സ്വർഗത്തിലെത്തിപ്പെട്ട പിന്നെ അവിടെ സ്വർഗവാസികളായ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഒത്ത് ചേരാം ശരിയല്ലേ പക്ഷേ മുമ്പുള്ള ആ മഹ്ഷറ സഭയിലെ രംഗമാണ് കാരണം പരിയക്കം ഫിൽ ജന്നത്തിയോ പരിയക്കം ഫിസ്തായി സ്ത്രീ ഭാഗം നരകത്ത് ഒരു ഭാഗം സ്വർഗത്തോ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തീരുമാനാകാതെ നിൽക്കല്ലേ ആ സമയത്ത് എല്ലാവരും വെപ്രാളത്തിലായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ഒരാൾക്ക് മറ്റൊരാളെ കാര്യം ശ്രദ്ധിക്കാനുള്ള സമയമില്ല അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യണം എന്റെ അർത്ഥം എന്താണ് യഹലോകത്ത് വെച്ച് കർമ്മങ്ങൾ ചെയ്യണം തൽക്കർമ്മങ്ങൾ ചെയ്യണം പരമാവധി തൽക്കർമ്മങ്ങൾ ചെയ്യും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം വേറൊരായത്തിൽ അള്ളാഹു പറയാം സൂറത്തുൽ അഖ്മാൻ يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي نفس والد عن ولده ومول ولا مولود هو جاز عن والد عن والده شيئا എന്താണ് യാ യുഹന്നാസ് അല്ലയോ ജനങ്ങളെ നേരത്തെ നമ്മൾ ഇപ്പം ചർച്ച ചെയ്ത സൂ- ആയത്തില് എന്താണ് ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു പറഞ്ഞതായിട്ടാണ് അല്ലേ ഏഹ് അള്ളാഹു സ്മരിപ്പിക്കാണ് ഓർമ്മിപ്പിക്കാണ് പക്ഷേ അത് ഇസ്രായേൽ മക്കളോടാണ് പറയുന്നതെങ്കിലും ഇസ്രായേലരോടാണ് പറയുന്നതെങ്കിലും അത് ഖുർആാനിൽ പറഞ്ഞ എന്തിനാണ് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആയിട്ടാണ് കാരണം ഖുർആൻ ലോകർക്ക് മുഴുവനാണ് അല്ലേ അപ്പം നമുക്കും ലോകർക്ക് മുഴുവൻ ആണ് എല്ലാവർക്കും ഉള്ളതാണ് ഖുർആൻ അപ്പൊ എല്ലാവർക്കുമുള്ള സന്ദേശമായിട്ടാണ് ഇത് ഖുർആാനിൽ എടുത്ത് പറയാൻ കാര്യം അപ്പം ഇവിടെ അതാ വീണ്ടും പറയുന്നു യാ അല്ലയോ ജനങ്ങളെ മനുഷ്യൻ ജനങ്ങൾ മൊത്തം പറയുന്നു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ റബ്ബിനെ ആരാ റബ്ബ് റബ്ബിൻ അള്ളാഹ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക തക്കുവ അള്ളാഹുവിന് തക്കുവയുള്ളവരാകും എന്താ തക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക ഉറക്കെ പറ കേൾക്കുന്നില്ല പിന്നെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ആ വിരോധിക്കുക ഒഴിവാകുക ഒഴിവായി നിൽക്കുക മനസ്സിലായി മാറി നിൽക്കുക അതാണ് തക്കുവ നിങ്ങൾ ഒരു ദിവസത്തെ ഭയപ്പെടുക ആ ദിവസം ലാ എന്താണ് ആ ദിവസം ഉപ്പ മകന് ഉപ്പ മകന് എന്തില്ല സഹായമാകുന്നില്ല ഉപ്പക്ക് മകന് ഉപകാരം ചെയ്യാൻ കഴിയില്ല ഏഹ് മകന്റെ കാര്യത്തിൽ ഉപ്പാക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല ശരി വരാ മൗലൂദൻ ഹുവ വാലിദി ഇനി മകന് ഉപ്പാക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല മകളാണെങ്കിലും അങ്ങനെ തന്നെ ശരി ഏഹ് മകന് ഉപ്പാക്ക് ചെയ്യാൻ ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ദുഷ്കൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം എന്നതാണ് എന്നാലേ പരലോകത്ത് സഹായമാകും പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ വേറെ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നത് അവർക്ക് ഒരു ഷാഫിയാന്റെയും ഒരു ശുഭാഷകന്റെയും ഷഫാത്ത് ഷഫാത്ത് എന്താണ് ഷഫാത്ത് ഉപകരിക്കണമെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹുവിന് മാത്രം വിവാദത്തെ ചെയ്ത് അള്ളാഹുവിനെ ആശ്രയിച്ച് ജീവിക്കണം ഈ ലോകം എങ്കിലേ പരലോകത്ത് ഷാഫിയങ്ങളുടെ ഷഫാത്ത് ഉപകരിക്കും അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് ഒരു ഷാഫിയന്റെയും നബിയുടെ പോലും ഷഫാത്ത് ഉപകരിക്കുകയില്ല വേറെ ഒരായത്തിൽ അള്ളാഹു പറയാണ് എന്തിന് ധിക്കാരികൾ അവിശ്വാസികൾ പറയുന്ന സന്ദർഭം സമാലനാമിം ഷാഫിഈം വലാ സ്വദീഖിൻ ഹമീം എന്താ സമാലനാമിൻ ഞങ്ങൾക്ക് ഉച്ച കൂട്ടുകാരില്ല ശരി അപ്പോൾ അവിടെ നിന്ന് പരിതപിക്കുകയാണ് അതേപോലെ വേറൊന്ന് പറഞ്ഞിട്ടുണ്ട് വലാ അതിൽ എന്ന് പറഞ്ഞില്ലേ എന്താണ് അതിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് അതിൽ അതിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അതിൽ എന്ന് പറഞ്ഞാൽ അവിടെ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം ആ ഇവിടെ ചെയ്യാത്തതിന് പകരം അവിടെ കുറെ അള്ളാക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ അല്ലെങ്കിൽ ഫിദിയ കൊടുത്തിട്ട് ഫിദിയ പ്രാസിത്വം ഒന്നും അവിടെ സ്വീകരിക്കില്ല അതൊക്കെ ഇവിടുന്ന് ചെയ്യുന്നത് അപ്പോൾ അള്ളാഹു പറയുന്നത് വേറൊരായത്തിൽ അതേപോലെ ഇന്നല്ലദീന കഫറൂ വമാതൂ വഹും കുഫാർ فلن يقبل من أحدهم ملء الأرض ذهبا ولو افتدى به എന്താണ് ഇന്നല്ലദീന കഫറൂ നിശ്ചയം ധിക്കാരികൾ വമാതൂ വഹും കുഫാർ അങ്ങനെ ധിക്കാരികളായി മരിച്ചുപോയ ആളുകൾ മരിച്ചു പോകുമ്പോൾ ഈമാൻ കിട്ടാതെ ഏഹ് ധിക്കാരികളായി മരിച്ചു പോകുന്നതാണ് فلن يقبل من أحدهم ملء الأرض ذهبا ولو افتدى به എന്താണ് അവരിൽ നിന്ന് ഭൂമി നിറയെ സ്വർണം ഉണ്ടെങ്കിൽ അതുപോലും സ്വീകരിക്കപ്പെടില്ല ഭൂമി നിറയെ സ്വർണം എന്ന് പറഞ്ഞൊന്നും കിട്ടില്ല അള്ളാഹു എല്ലാ അള്ളാഹുവിന്റെ അധികാരത്തിലാണ് ശരി ഏ അത് ഒന്നും റാൻസം ആയിട്ട് ഒന്നും കോമ്പൻസേഷൻ ആയിട്ട് സ്വീകരിക്കപ്പെടുന്നതിലാണ് സൂചിപ്പിച്ചത് അതേപോലെ വേറൊരായത്തിൽ അള്ളാഹു പറയുന്നു فلولا نصرهم الذين اتخذوا من دون الله قربانا آلهة بل ولوا عنهم എന്താ فلولا نصرهم الذين اتخذوا من دون الله قربانا آلهة അവർ ഇലാഹുകളായി അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങളായി അള്ളാഹുവിലേക്കുള്ള കുർബാൻ ഏഹ്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കുട്ടി ദൈവങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവർ ഇബാദത്ത് ചെയ്തിരുന്ന ശക്തികൾ ഏഹ് മഹാന്മാരെ ഒക്കെ അവർ ആരാധിച്ചിരുന്നു പരാമർശം മുഷ്രിഖുകൾ ആരാധിച്ചിരുന്ന പല ബിംബങ്ങളും മഹാന്മാരുടെ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ആരാധിച്ചിരുന്നത് എന്തായാലും ഏഹ് മഹാന്മാരായ സ്വാധീനങ്ങളായ ആളുകളെ തന്നെ ആരാധിച്ചിരുന്നു ഈസ ഇസ്ലാം ആരാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഇസാലി ഇസ്ലാമിനെ ആരാധിച്ച സ്വർഗത്ത് പോവാം പക്ഷെ ഇസാലി ഇസ്ലാമിനെ ബഹുമാനിക്കണം ആദരിക്കണം ശരി ഇബാദത്ത് പാടില്ല ഇബാദത്തും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി പാടില്ല മുഹമ്മദ് മുസ്ലിങ്ങൾ ആരും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി ശരി മുഹമ്മദ് നബി സല്ലാഹു ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ ഇല്ല ഏഹ് മുസ്ലിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് ബാധ്യ ചെയ്യുന്നത് ആർക്കാണ് അള്ളാഹു സുബാനു അപ്പൊ അള്ളാഹുവിനെ അല്ലാതെ ഇലാഹുകളായി വെച്ചവർ എന്താണ് പറഞ്ഞു അവർ കുർബാൻ അള്ളാഹുവിലേക്കുള്ള അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ എളുപ്പത്തിൽ എത്തിപ്പെടാൻ ഒരു മാർഗമായിട്ട് എന്ത് ഞങ്ങൾ ഇവരാരാധിച്ചതാണ് അവർ പറഞ്ഞ ന്യായം അങ്ങനെയുള്ള അവരെവിടെ ഇപ്പൊ അവരെന്തോട് സഹായിക്കുന്നില്ല എന്നുള്ള ചോദിക്കാണ് എന്തേ ആ കുർബാനായിട്ടുണ്ട് അവർ വെച്ചിരുന്ന കുട്ടിദൈവങ്ങൾ അവരവിടെപ്പോ അവര് സഹായിക്കുന്നില്ലല്ലോ ബൽ അൻഹും പക്ഷെ അവരൊക്കെ അവിടെ കാണാനില്ല അവരെ സഹായിക്കാൻ അങ്ങനെ കുറെ ദൈവങ്ങളെ അവർ ആരാധിച്ചു ആരെയാണെങ്കിലും അവൻ തന്നെയാണ് മഹാന്മാരായ ആളുകളെയും അമ്പിയാക്കളെ ഒന്നും ബാധിച്ച് ചെയ്യാൻ പറ്റില്ല പരമമായ വണക്കം തതല്ലിൽ അക്ഷത്തതല്ലുൽ പരമമായ വണക്കം ആർക്ക് മാത്രമാണ് അള്ളാഹു സുബാനുത്തലാണ് അതേപോലെ സൂറത്ത് ത്വാരത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എന്താണ് സിറുകൾ രഹസ്യങ്ങൾ നിഗൂഢതകൾ എല്ലാം വെളിപ്പെടുന്ന ദിവസം